Thank you. തമ്മിക്കായി ചേരുന്നതൊന്നും തീക്ഷിക്കണം എല്ലാവരും മനസ്സിലാവണം ഒരാൾ എല്ലാവരും ഒരുമിച്ച് അല്ലേ പഴയ ഓണക്കാലത്തിനാണ് ഓണക്കാലത്ത് തിരിച്ചുകൊണ്ട് ഓണായതുകൊണ്ട് ഒരുപാട് പേര് വീട്ടിൽ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ ആ വീട് വീട്ടിൽ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവും Ah, ya voy a hacer el Ah, otra vez അപ്പോൾ നമ്മുടെ കാലത്തൊക്കെ ഈ അപ്പൻ്റെ ചോദ്യമായിട്ടൊക്കെ ആകുമ്പോൾ ഒരാളുകൾ എട്ട് മണിക്കൊക്കെ പോകുമ്പോൾ പൂക്കളൊക്കെ ഓടിച്ചാൽ സ്കൂൾ ബസ്സിലൊക്കെ അങ്ങനെ കഴിഞ്ഞ് ഓണം പരീക്ഷയൊക്കെ കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ പിന്നെ വീട്ടിൽ അതിൻ്റെ ഈ ഓണത്തിൻ്റെ വിശേഷങ്ങൾ പിന്നെ അതിൻ്റെ വരാൻ എന്താ ഈ സ്പെഷ്യൽ സാധനം ഉണ്ടല്ലോ നമ്മൾ ചായ ചിപ്സ് പിന്നെ ശർക്കര ഇറച്ചി പിന്നെ നമുക്ക് അവലോസ് അവലോസിൻ്റെ ഉൾക്കാവ് ഒരു ഓണത്തിൻ്റെ ഒരു ഇൻഭാവുണ്ട് കുട്ടികളൊക്കെ പിന്നെ തിരുവോണത്തിന് ഞാനും പിന്നെ അടുത്ത കുറച്ച് പിള്ളേരും ചേച്ചിമാരും ഒക്കെ കൂടിയിട്ട് ചെറുപ്പം പറിക്കാൻ വേണ്ടി ഞാൻ നമുക്ക് തുമ്പക്ക് ഓണത്തിൻ്റെന്ന് ഇക്കാര്യത്തിന് തുമ്പക്ക് പറമ്പിലും തൊടിയിലൊക്കെ പോയിട്ട് ഒത്തിരി കാലമായിട്ട് തുമ്പൊക്കെ ഞങ്ങളൊക്കെ ഇവിടെ കൂടുന്നത് ഇതൊരു നാട്ടിൻപുറത്ത് ഒരു വീട്ടിൽ വൈകിട്ട് ഇതൊക്കെയാണ് ഓണത്തിൽ വെച്ചിട്ടുണ്ട് അവിയലിനും ആയിട്ട് മാറി മാറി കിടക്കും കഷ്ണങ്ങളൊക്കെ കിട്ടും കേട്ടോ അല്ലേ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ ആയിട്ട് സെപ്പറേറ്റ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അത് ഉച്ചയാവാറായിട്ടുള്ളൂ വൈഫിനോട് പോയിട്ട് കുറച്ച് നേരമായി കാണില്ല പോയി നോക്കാം പോന്നിക്കരേ മസിൽ പിടിച്ചിട്ടല്ലേ ഇളക്കണം മസാല <laughs> ഞാൻ മസിൽ പിടിച്ചിട്ട് ഇളക്കണം <laughs> പായസത്തിലൊന്നും മസാല ചേർക്കല്ല കേട്ടോ പറയുന്നായിട്ട് പിന്നെന്താ ചോറ് അടിപൊളി കറിക്കായി പായസം വരെ ചോറ് വെച്ചിട്ടില്ല സമയം കേട്ടാലും <laughs> അപ്പൊ നമ്മുടെ സദ്യവട്ടങ്ങളെല്ലാം ഒരുങ്ങി കഴിഞ്ഞു ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിച്ചാൽ മാത്രം മതി സാധനങ്ങളൊക്കെ പിന്നിൽ കാണണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കണം നമുക്ക് അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട് നമ്മുടെ കറി കറിപ്പാത്രങ്ങളൊക്കെ ഇന്ന് പോവാത്ത സാധനം കറിപ്പാത്രങ്ങളൊക്കെ കണ്ട പ്ലാസ്റ്റിക് അല്ല മണ്ണിന്റെ പാത്രങ്ങളാണ് മണ്ണോണ്ട് ഉണ്ടാക്കിയ പാത്രങ്ങളാണ് ഒരുവിധം എല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കണേ കേട്ടോ നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിട്ട് മാക്സിമം അതായത് യൂസ് ചെയ്തിരിക്കുന്നത് പന്തിക്കും പർസലിനും പറ്റിയില്ല വാഴ കിട്ടിയില്ല പിന്നെ റിസ്ക് എടുക്കാൻ പോയില്ല വെറുതെ ഓരോ വീടുകളിലൊക്കെ കയറി പറിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞങ്ങളതും ഒഴിവാക്കി അപ്പൊ മാക്സിമം ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് അതെ ഇതിനൊക്കെ വളരെ കുറവാണ് വളരെ വില കുറവാണ് ഈ ഒരു ഈ ബൗളിന് വരുന്നത് എത്രയും മൂന്ന് രൂപയോ നാല് രൂപയൊക്കെ വരണുള്ളൂ ഞങ്ങൾ മേടിച്ചപ്പോ നമ്മുടെ തൃശ്ശൂര് മണ്ണൂത്തിന്ന് മേടിച്ചു കൊണ്ടുവന്നതാണ് ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഇപ്പോഴല്ല കുറച്ച് കാലമായി അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞങ്ങൾ മേടിച്ചതും ഡിസ്പോസിബിൾ ആണ് കേട്ടോ അത് അല്ലെങ്കിൽ നമുക്ക് വീടുകളിലേക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ആ യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഓണത്തിന്റെ ഓണത്തിന് എന്തെങ്കിലും ഒരു വെറൈറ്റി വരണ്ടേ നമ്മുടെ മണ്ണോട് ഉണ്ടാക്കിയ പാത്രങ്ങളിലാണ് അപ്പൊ ഞങ്ങൾ നിങ്ങൾക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങള് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ നല്ലതാണ് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാം അതൊന്ന് മേടിച്ചു കൊണ്ടുവരുമ്പോ ഒന്ന് കുറച്ച് ഒരു കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് അതിന്റെ ബബിൾസ് ഒക്കെ പോയിക്കോളും അത് കഴിഞ്ഞ് നമുക്ക് വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് നമുക്ക് വേറെ ഒന്നും പേടിക്കാനില്ല മറ്റുള്ള പാത്രങ്ങൾ പോലെ പറയാം ഞാനിവിടെ വേറെ നോൺ സ്റ്റിക്കിൽ അതിലൊക്കെയാണ് <laughs> ഉണ്ടാക്കണത് പക്ഷെ അവിടെ കുക്കറും ഒരുവിധം നമുക്ക് അടുക്കളയിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതുണ്ട് അവിടെ ഒരുവിധം എല്ലാ കുക്കറൊക്കെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചൊക്കെ അതുപോലെ ഡിന്നർ സെറ്റ് എല്ലാം ഉണ്ട് വളരെ വില കുറവിലാണ് അവിടെ കൊടുക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഞങ്ങൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇടാം നല്ലോണം വിശക്കുണ്ട് ഞങ്ങൾ ഫുഡ് <laughs> അടിക്കട്ടെ കേട്ടോ ഫുഡ് വേണം അപ്പൊ നമ്മുടെ വിഭവസമൃദ്ധമായ സദ്യ റെഡി ആയിട്ടുണ്ട് അതായത് എന്റെ ഭാര്യക്കുട്ടീനെ ഭയങ്കരമായിട്ട് സമ്മതിക്കണം ഒറ്റയ്ക്കാണ് ഇത്രയും സാധനങ്ങൾ റെഡി ആക്കിയത് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് സാധനങ്ങൾ കട്ട് ചെയ്തത് അല്ലേ കട്ട് ചെയ്തില്ല ഫീൽ ഓഫ് ചെയ്തിട്ട് പിന്നെ കഥ പറഞ്ഞിരുന്നു ആളെ വെച്ചിട്ട് നെക്സ്റ്റ് പിന്നെ അതിലൊക്കെ ആൾക്ക് ഭയങ്കര പിടിക്കാണ് ഓക്കെ സാനിറ്റൈസർ അതിന് ചോറാണ് ചോറും പിന്നെ ഒരു പതിനേഴ് വരട്ട് കൂട്ടം കറികളും കുറച്ച് സാധനങ്ങള് അതൊക്കെ ആയിട്ടുള്ള വിഭവ സമ്പ്രദായം സദ്യയാണ് അപ്പൊ നമ്മള് പരിപ്പ് നെയ്യ് ഉപ്പ് പപ്പടം അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും പഴയൊരു ഇതിലാണ് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എന്റെ ജോലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കഴിച്ച് കിടന്നു ജോലി അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ അപ്പൊ ഒരിക്കൽ കൂടി നമുക്ക് സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങുന്നു ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം തുടങ്ങുന്നു